എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ യൂണിറ്റി ടൈൽസിന്റെ ലിൻഡു ആൻ്റണിയാണ് ഇത് ഞാൻ മറ്റൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഈ വീട് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയുടെ മറ്റൊരു അറ്റായ നമ്മുടെ ചേലക്കരയ്ക്കടുത്ത് അന്തിമ മഹാകാളൻ കാവിനടുത്തുള്ള ഒരു വീടാണ് ഈ വീടിന്റെ ഉടമസ്ഥന്റെ പേര് പ്രതീഷ് അദ്ദേഹം വിദേശത്ത് ബിസിനസ് ചെയ്യാണ് കോട്ടപ്പുറത്ത് ഹൗസ് എന്ന് പറയുന്ന വീടാണ് ഏറ്റവും ഭംഗിയായിട്ട് ഇത് ചെയ്ത കോൺട്രാക്ടർ ആനന്ദൻ എന്ന് പറയുന്ന ഒരു കോൺട്രാക്ടറാണ് ഈ വീട് ഇവർ രണ്ടുപേരും ക്ലബ് ചെയ്ത് ഇവിടെ ആശയങ്ങൾ പരസ്പരം വിനിമയം ചെയ്ത് നെയ്തെടുത്ത് നല്ലൊരു സൃഷ്ടി തന്നെ പറയേണ്ടി വരും കൃത്യമായിട്ടും പറഞ്ഞാൽ ഭൂരിഭാഗം ഒരു കൊളോണിയൽ സ്റ്റൈലുള്ള ഒരു വീടാണ് കുറച്ച് മാത്രം കണ്ണമുറി വരും അത്ര ഭംഗിയായ വീടാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു അപ്പൊ നമ്മുടെ പ്രതീഷ് സാറാണ് ആള് നമ്മുടെ കൂടെ ഉണ്ട് കോൺട്രാക്ട് ചെയ്ത ആനന്ദേട്ടനും പ്രതീഷ് സാറും ഒരു എല്ലാ ദിവസത്തെ ഡിസ്കഷനിലൂടെയാണ് രണ്ടുപേരുടെയും ആശയങ്ങൾ അല്ലെ അങ്ങനെ തന്നെയല്ലേ ഓക്കെ നമസ്കാരം സാറേ നമസ്കാരം അപ്പൊ പ്രതി സാറേ ഇവിടെ പുറമെ വർക്ക് ചെയ്യാണ് അല്ലെ ബിസിനസ് എന്ത് ബിസിനസ് ചെയ്യുന്നത് ലീവിലാണോ ഇപ്പോ സ്വന്തമായിട്ടാണ് പരിപാടി അപ്പൊ അത് എൻ്റെ വീട് പണിക്കായിട്ട് വന്നും പോയി നിൽക്കാനുള്ള സൗകര്യം ഒരു കൊളോണിയൽ സൈഡിലാണ് മാക്സിമം കൊണ്ടുപോകുന്നത് കുറച്ച് കണ്ടംപററി പോകണം ഇതിന് എത്ര നാൾ ഹോംവർക്ക് ചെയ്തു അഞ്ചു വർഷത്തെ സ്വപ്നമാണ് ഫോട്ടോ ഞാൻ സേവ് ചെയ്തു ഒരുപാട് ഫോട്ടോസ് ഉണ്ടായിരുന്നു അങ്ങനെ ഗണേഷ് ബിൽഡേഴ്സ് ആണ് ഇത് നമുക്ക് ഡിസൈൻ ചെയ്തതാണ് ഓ ശരി മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തി ഏകദേശം നമുക്ക് വേണ്ട ഒരു സെറ്റപ്പിലേക്ക് ആ അങ്ങനെ നമ്മുടെ ഇതെല്ലാം ബഡ്ജറ്റ് കാര്യങ്ങളെല്ലാം നോക്കി ലാസ്റ്റ് എന്തോ നമ്മുടെ ഒരു അത് ആനന്ദേട്ടനെയാണ് അവർക്കാണ് ഭാഗ്യം പുള്ളിക്കാരന്റെ ഭാഗ്യം നമ്മളൊരു ഇഷ്ടപ്രകാരമാണ് പുള്ളി എല്ലാം ഒരുപാട് ഒരുപാട് ഇത് നമ്മൾ തന്നെ എല്ലാം ഞാൻ പരമാവധി ഞാൻ പറയുന്ന പോലെ തന്നെയാണ് ആളുടെ എല്ലാ വർക്കും അപ്പൊ ഇതിൽ നമ്മൾ കാണുന്നത് ഫുള്ള് തേക്ക് കൊടുത്തല്ലോ പിന്നെ ഈ ക്ലാരിംഗ് ഒക്കെ ആ ഒരു നമ്മുടെ ഗ്രേ കോമ്പിനേഷന് കൃത്യമായിട്ട് വരാവുന്ന രീതിയിൽ ശരിക്കും ഹൈഡത്ത് എലിവേഷൻ ടൈലാണ് അതുപോലെ തന്നെ സോഫ്റ്റ് ആണ് പക്ഷെ കാണുമ്പോ ഒരു സ്റ്റോണിന്റെ ഫീലിംഗ് വരുന്നുണ്ട് പിന്നെ നമുക്ക് അതിനെ നമ്മുടെ ബ്ലാക്ക് ബ്രിക്ക് വരുന്ന പോലെ അതല്ലെങ്കിൽ സ്റ്റോൺ പോലെ തന്നെ രണ്ട് നമ്മുടെ ക്ലാരിക് ഡൈലൂടെ കോൺട്രാസ്റ്റ് വെപ്പിച്ചല്ലേ ലാസ്റ്റ് ആണ് നമുക്ക് കിട്ടിയത് <laughs> കാരണം ഇത് പലതും ഞാനും സജസ്റ്റ് ചെയ്യായിരുന്നു ഇത് ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അല്പം ഡിലേ വന്നിട്ടുണ്ടായിരുന്നു അല്ല പക്ഷെ അതുകൊണ്ട് തന്നെ വൈകി വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നില്ലേ <laughs> പിന്നെ ഒരു വീടിന്റെ മൊത്തത്തിൽ ഒരു ഗ്രേ വൈറ്റ് കോമ്പിനേഷൻ ആണ് വന്നിട്ടല്ലേ പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇതിന് സിറ്റൗട്ട് ഫുള്ള് നമ്മൾ ടാൻ കാറ്റഗറിയിലുള്ള ലപ്പോത്ര ചെയ്തു ഇപ്പൊ നമുക്ക് എപ്പോഴും കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഓരോ വീടും ഓരോ വ്യത്യസ്ത ഭംഗിയും വ്യത്യസ്ത സൃഷ്ടികളുമാണ് അപ്പൊ ഈ വീട്ടിൽ ഞാൻ കാണുന്ന ഒരു പ്രത്യേകത ഫുള്ള് നമ്മുടെ സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് ലപ്പോത്രയാണ് പലരും പറയും ഈ ലപ്പോത്രയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കുറേശ്ശെ ഗ്രാനൈറ്റുകൾ മങ്ങിച്ച് സംഭവിക്കുന്നു പക്ഷെ എങ്കിലും മങ്ങിയാൽ പോലും ലപ്പോത്രയിൽ ആ വരുന്ന ലൈറ്റിന്റെ എഫക്റ്റ് നമ്മൾ കൃത്യമായിട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റും അപ്പൊ സാറേ നമുക്ക് ഈ വെളിച്ചം വരുന്നതോറും ഇത് അത്രയും ഭംഗിയായിട്ട് ഇതിന്റെ ഒരു സ്റ്റോൺസ് എല്ലാം ലൈറ്റ് എമിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ ഭയങ്കര ഭംഗിയാണ് പിന്നെ ചെറിയ ഗ്രിപ്പ് ഉണ്ട് പിന്നെ പൊതുവെ മാറ്റിനോടാണ് താല്പര്യം വരുന്നത് അപ്പൊ പക്ഷെ അങ്ങനെയൊന്നുമില്ല ഇത്രയും പ്രോഡക്റ്റുകള് ഇതൊരു ശരിക്കും ബേസ് തീർച്ചയായിട്ടും അതെ അല്ല ഒരു കോമൺ പ്രോഡക്റ്റ് എടുത്തിട്ട് പോകുന്നത് കാര്യമില്ല അല്ല അവിടെ വന്നിട്ട് എന്താ തോന്നിയിരുന്നപ്പോ അത് തന്നെ കേട് വരുന്ന നിങ്ങളുടെ ഒരു സർവീസ് ഒക്കെ അടിപൊളിയാണ് ഞാൻ പറയല്ലോ എല്ലാത്തിനും എവിടെ എനിക്ക് അടിപൊളിയാന്ന് ഞാൻ പറയിപ്പിക്കുന്ന പോലെ വരരുതല്ലോ പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻറ്റയർ വീടിന്റെ ഫ്ലോറിൽ ചെന്നിട്ടുള്ളത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അഡ്വാൻസ് കാർവില് ഒരു കുറച്ച് നമ്മുടെ ഒരു പ്രഷറും ഉണ്ടായിരുന്നു അതില് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കുന്നു പക്ഷെ അത് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നോ തുടങ്ങുമ്പോഴേക്ക് ഫീൽ ആയിരുന്നു പക്ഷെ എല്ലാം എല്ലാം പക്ഷെ ആ പ്രൊഡക്റ്റ് <laughs> നമുക്ക് എന്തായാലും കാണാം നമ്മുടെ ഉള്ളിൽ ഉള്ളിൽ വളരെ ഭംഗിയുള്ള ഒരു വീടാണ് എന്തായാലും ഉള്ളിൽ കാണാല്ലേ അപ്പൊ വീടിന്റെ ഉൾഭാഗമാണ് നമ്മൾ കാണുന്നത് ആൾക്കാരെ മുഴുവൻ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വളരെ സിമ്പിൾ ആണ് പിന്നെ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞ പോലെ എടുത്ത് പറയാനുള്ളത് ഇതിന്റെ ഫ്ലോർ ടൈലാണ് ശരിക്കും അഡ്വാൻസ് കാർ സീരീസിലെ വെർസാസ് എന്ന് പറയുന്ന സീരീസിലെ ഏറ്റവും ലേറ്റസ്റ്റ് ഞാൻ ഈ പ്രോഡക്റ്റ് പലരെയും പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ഇത് ഒരു വീഡിയോ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ പ്രോഡക്റ്റ് ചെയ്യുന്ന ടൈമിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനും ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ആണ് വിശ്വസിക്കില്ല വാങ്ങിച്ചു കൊണ്ടുപോകുമ്പോഴും വിശ്വസിക്കില്ല അഡ്വാൻസ് കാർ സിസ്റ്റം എന്ന് പറഞ്ഞ് വിശ്വസിക്കാത്ത ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു പക്ഷെ ഈ പ്രൊഡക്റ്റ് കാണുന്നതിന്റെ കളർ പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കളറാണ് കാരണം ഗ്രേ എന്ന് പറയാൻ പറ്റില്ല അതുപോലെ ഗ്രീൻ എന്ന് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ നമുക്ക് ഒരു ബീജ് എന്ന് പറയാൻ പറ്റില്ല ഒരു ഡിഫറെന്റ് ആയിട്ട് പറയാൻ പറ്റില്ല എന്ത് കളറാണ് പറയാൻ പറ്റില്ല പിന്നെ ഇതിന്റെ ലൈൻസ് അല്ല ഈ ക്രാക്ക് ഫീൽ എല്ലാം അത്രയും എഫക്റ്റീവ് ആണ് കാരണം നോർമൽ കാറിൽ വരുന്ന ചെറിയ ലൈൻസ് അല്ല ഈ ടൈലിൽ ഉണ്ടായിട്ടുള്ളത് അപ്പൊ എന്തായാലും വളരെ വ്യത്യസ്തമായ ഒരു പാറ്റേൺ ആണ് ഇത് കൊണ്ടുപോകുന്നത് ത്രൂ ഔട്ട് നമ്മൾ തന്നെ ചെയ്തിട്ടുള്ളത് എല്ലാം എല്ലാം ചെയ്തു ഓരോ ഭാഗം ചെയ്യുമ്പോഴും നന്നായി തോന്നും പിന്നെ അതിന്റെ കണ്ടിന്യൂ ചെയ്യാൻ ഭംഗി കൂടുതലാണ് ശരിക്കും അതൊക്കെ തന്നെയാണ് ഇപ്പൊ ഞാൻ സാറ് പറഞ്ഞതൊക്കെയാണ് ഇതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് കാരണം പലപ്പോഴും പല ഇഷ്ടം പല വിധത്തിലാണ് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷെ ഒരു യൂണിഫോം ആയിട്ട് എടുക്കുന്നതിന്റെ പറ്റി വളരെ വ്യത്യസ്തമാണ് കാരണം ഇപ്പോ കിച്ചൺ വർക്ക് ഏരിയ പോലും നമ്മൾ ഒരേ ഐറ്റത്തിലാണ് അപ്സ്റ്റെയർ പിന്നെ എല്ലാം വരുന്നത് ആകെ സിറ്റൗട്ടിൽ മാത്രമാണ് ഒരു വേരിയേഷൻ വന്നത് പിന്നെ അതുപോലെ ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ടല്ലേ നമ്മുടെ സെറ്റ് ഇവിടെ വീട്ടിൽ തന്നെയാണ് ഫുൾ നല്ല കട്ടിയുള്ള തേക്കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് അല്ലെ അതുപോലെ തന്നെ അതിന് പറ്റിയൊരു സെറ്റിംഗ് അനുസരിച്ച് കുഷൻസ് എല്ലാം സെറ്റ് ചെയ്തു കളർ ഒരു ബീജ് കോമ്പിനേഷൻ കട്ടൺ ചെയ്തു വളരെ സിമ്പിൾ ആണ് അതുപോലെ തന്നെ ടി വി യൂണിറ്റ് വളരെ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്ന പോലെ ചിത്ര സൈഡിൽ ഒരു കബോർഡ് ഒക്കെ കൊണ്ടുപോകുന്നു ഇനി ഇവിടെ നമ്മൾ കിടക്കുന്നത് ശരിക്കും നമ്മുടെ ഡ്രോയിങ് റൂം അല്ലേ ഡ്രോയിങ് നമ്മൾ ഡൈനിങ് കിടക്കാണ് അല്ലേ അദ്ദേഹത്തിന്റെ മിസ്സീസ് ആണ് ആദ്യം ആള് പഠിക്കാണോ രണ്ടാം ക്ലാസ് രണ്ട് പോകാമോനെ അത് രണ്ടാം ക്ലാസ് എവിടെ പഠിക്കുന്നത് ആൾക്കിനെ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല അത് ശരി ഇത് നമ്മുടെ ഏരിയ മൊത്തം ചെയ്ത് കഴിഞ്ഞപ്പോ ആൾക്കാരെന്താ പറയുന്നത് അഭിപ്രായം എങ്ങനെ പറയുന്നത് അടിപൊളിയായിരുന്നു പിന്നെ നമുക്കിത് മാറ്റാൻ നോക്കാം വേറെ ഡിസൈൻ കൊടുക്കാം നമുക്ക് അത്യാവശ്യം മുന്നോട്ട് പോകാം വന്നിട്ട് എന്താ തോന്നിയിരുന്നത് യൂട്യൂബിൽ വന്നപ്പോ എന്താ തോന്നിയിരുന്നത് എത്ര കളർ പോയിട്ടുണ്ടായിരുന്നു ഏകദേശം അപ്പൊ അതുപോലെ ഇത് നമ്മള് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളതായിരിക്കും ഇതെല്ലാം പിന്നെ ടൈലർ കുറിച്ച് ഞാൻ പറയില്ല ഒറ്റ ത്രൂ ഔട്ട് ഒറ്റ ടൈലർ പിന്നെ സീലിംഗ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ആണ് പിന്നെ സർവൈസ് തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ ഫീൽഡ് പിന്നെ ഇതെല്ലാം നമ്മൾ ഇവിടെ തന്നെ പഠിപ്പിച്ചുള്ളതാണ് അല്ലെ നല്ല നമ്മൾ നമ്മുടെ നന്നായിട്ടുണ്ട് പിന്നെ അവർക്ക് ഓരോ ഓപ്പൺ സർവേരിയ വന്നു എല്ലാം പുതിയ വീടുകളൊക്കെ ഈ ഒരു സിസ്റ്റം കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരു പ്രേമേരിയുടെ ഭാഗമായിട്ട് നമ്മൾ ഈ ഭാഗം വളരെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ താഴെ രണ്ട് ബെഡ്റൂം പക്ഷെ എനിക്ക് വേറെ പ്രശ്നം വാഷറി ഭയങ്കര രസമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വാഷറി ശരിക്കും ചെയ്ത് കഴിഞ്ഞാല് സാധാരണ വീടുകളിൽ എപ്പോഴും വാഷറി ഡിഫറെന്റ് ആണ് പക്ഷെ ഇവിടെ അതിലും വ്യത്യസ്തമാണ് ശരിക്കും അപ്പുറത്തെ ബെഡ്റൂമിന്റെ പാസേജിലേക്ക് മാറ്റിയിട്ടാണ് അപ്പൊ ഇതിൽ നമ്മുടെ ആണ്ടയുടെ കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട് അദ്ദേഹമാണ് പ്രതീക്ഷ ഇവര് നിരന്തരമായി പറഞ്ഞ ഒരു അഞ്ചു വർഷത്തെ ഒരു പ്രയത്നത്തിന്റെ ഭാഗമാണ് ഇതിന് പ്രതീസാര എന്ത് മാറ്റം പറയുന്നു അതൊരു ഒരു വിഷമവും ഇല്ലാണ്ട് അത്ര ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളതാണ് ആൻഡ്രോയിഡ് അപ്പൊ ആൻഡ്രോയിഡിനെ പരിചയപ്പെടുന്നത് ആൻഡ്രോ നമുക്കറിയാം അതല്ല അപ്പൊ ഇത് നിങ്ങൾ എല്ലാ ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു പിന്നെ ഇതില് ആദ്യം ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ടൈമില് ആദ്യത്തെ പക്ഷെ തിരിച്ചു വന്നപ്പോ ശരിക്കും പ്രശ്നം അവിടെ ഉണ്ടായിരുന്നില്ല കാരണം എന്താവുമ്പോൾ ടോട്ടൽ എത്ര നല്ല രീതിയിലാണ് ഡിസൈൻ ചെയ്തത് സ്പേസ് ഒക്കെ ഇട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട് അല്ലേ കുറച്ച് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഒരു വർക്ക് ഒരു വീട്ടുകാരന് ഏറ്റവും കൺവീനിയന്റ് ആയ രീതിയിൽ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ കോൺട്രാക്ട് ചെയ്യുന്ന ആളുകളും കൂടി ഉണ്ടാവുമ്പോഴാണ് അത് വളരെ ഒരു നല്ല സൃഷ്ടിയായി മാറി അപ്പൊ ഇത്ര വർക്കുകളൊക്കെ വരുമ്പോ ഇതുപോലുള്ള ആരുടെ പോലുള്ള ആളുകൾ അത്ര സിൻസിയർ ആയ എക്സ്പീരിയൻസ് ആയ ആളുകളാണ് ഇത്രയൊക്കെ നല്ല ഒരു കാഴ്ച അല്ലെങ്കിൽ ഒരു ഇപ്പൊ ഞാൻ ഈ വീട് ചെയ്യുമ്പോൾ പോലും വീടിന്റെ എന്റെ ടൈലിനെ മാറ്റി വെച്ചുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറയുന്നത് നമുക്ക് ഓരോ ഓരോരുത്തർക്കും വീട് പണിയാൻ ആഗ്രഹമുള്ള ഓരോരുത്തർക്കും ഇതുപോലെയുള്ള ആളുകൾ ഇപ്പൊ ആന്റെ പോലെയുള്ള ആളുകളൊക്കെ കോണ്ടാക്ട് ചെയ്ത് അവരും കൂടെ കൂടെ ചേർത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത്ര ഭംഗിയായിട്ട് തന്നെ നമുക്ക് വീട്ടിൽ കയറി താമസിക്കാം ഒരു ടൈം ഡിലേമിനും വരില്ല അപ്പൊ അതുകൂടെ ഞാൻ ഈ അവസരത്തിൽ പറയാൻ ഡിസൈനിങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൂടിയാണ് കാരണം ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയ വളരെ ഡിസ്റ്റൻസിലാണ് ആ സ്റ്റയർ വന്നു സ്റ്റയറിനടുത്ത് തന്നെ നമുക്കൊരു സെറ്റ് വരികയാണ് അതിന് ഇടയിൽ ബെഡ്റൂമിലേക്കുള്ള പാസേജും വാഷേരിയും കുറെ ദൂരത്തിലാണ് വരുന്നത് അപ്പോൾ അവിടെ തന്നെ നല്ലൊരു സെറ്റ് വരുന്നു പിന്നെ ഓപ്പൺ ഏരിയ പോലെ ഗ്ലാസ് എടുത്ത് നമ്മൾ നല്ല ബ്രൈറ്റ്നസ് ആണ് വീണ്ടും ഉള്ളിലേക്ക് വരുന്നത് അപ്പൊ അത്ര തന്നെ ഒരു കസ്റ്റമൈസ് ചെയ്ത സെറ്റ് ചെയ്യാണ് പിന്നെ ഇതിനുള്ള നല്ല സ്പേസ് ഉണ്ട് ഇനി ഇവിടെ അല്പം മുന്നോട്ട് പോരുകയാണെങ്കിൽ ഈ വാഷ് ഏരിയ നമ്മുടെ സ്റ്റേഴ്സിന് അടിഭാഗത്തായിട്ടാണ് നമുക്ക് തലയ്ക്കൊന്നും തലയൊന്നും തട്ടാനുള്ള ഒരു സാധ്യതയില്ല വാഷ് ഏരിയ വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ട് അതിന് നമ്മുടെ ഫുൾ ബോഡിയുടെ ടൈമിൽ ഒരു വൈറ്റ് വാഷ് ബേസിൻ വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്താണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുട്ടികൾക്കൊക്കെ പഠിക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോ അതും ശരിക്കും ഒരു സ്റ്റഡി ടേബിൾ എടുക്കും നല്ല രണ്ട് ചെയർസ് ഒക്കെ സെറ്റ് ചെയ്ത് കബോർഡ്സ് ബുക്കൊക്കെ വെക്കാനായിട്ടുള്ള കബോർഡ്സ് സെറ്റ് ചെയ്ത് ഇനി നമ്മളിപ്പോ ഇവിടെയും നല്ലൊരു സെപ്പറേഷൻ ആണ് കാരണം ഇപ്പോ ഡൈനിങ് ഏരിയയിലുള്ള ഒരാളുകൾ ഒരു ശല്യം വരാത്ത ഒരു കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു അവസ്ഥയുണ്ട് പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് പഠനം നടക്കുന്നത് വീട്ടുകാർക്ക് ശ്രദ്ധിക്കാനുള്ള എല്ലാ സാധ്യതയും ഓപ്പൺ സ്പേസ് ആയതുകൊണ്ടുള്ള കിട്ടുന്നുണ്ട് പിന്നെ താഴെ തന്നെ രണ്ട് ബെഡ്റൂം വരുന്നു ആ ബെഡ്റൂമിൽ ഇതിന്റെ സൈഡിൽ തന്നെയാണ് ബെഡ്റൂം ഓപ്പൺ ചെയ്തത് അപ്പൊ ഡിസൈൻ വളരെ നന്നായിട്ടുണ്ട് അതുപോലെ തന്നെ വീടിന്റെ ഉള്ളിൽ എപ്പോഴും കാണുന്ന പ്രകാശത്തിന്റെ ഒരു സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇപ്പുറം ക്ലോസ് ചെയ്ത് പോയിട്ടില്ല പിന്നെ അപ്സ്റ്റൈറിൽ നിന്നും നമുക്ക് പലോള സൈഡുകളിൽ വരുന്നുണ്ട് അതുപോലെ വാഷ് ഏരിയയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഔട്ടർ സൈഡ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിലും പലോള വന്ന് വർക്ക് ഏരിയയിൽ ത്രൂ ഔട്ട് നമുക്ക് വീടിന്റെ പിന്നാമ്പറത്തേക്ക് വരെ നമ്മുടെ ശ്രദ്ധയും നോട്ടവും കിട്ടാവുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ ഇനി നമുക്ക് താഴത്തെ ബെഡ്റൂം ചോദിക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് ടൈൽ സെയിം ടൈലാണ് വേറെ ഒരു മാറ്റമില്ല അതിന്റെ ഭംഗിയൊക്കെ നിങ്ങൾ കണ്ടു ഒരു ഒരേപോലെയുള്ള ടൈലിന്റെ ഒരേപോലെ വിരിക്കുന്ന ഒരേ കൂടി ഒരേ മെറ്റീരിയൽ ആവുന്നതിന്റെ ഭംഗി ഞാൻ നിങ്ങൾ പ്രത്യേകം എടുത്ത് പറഞ്ഞു കഴിഞ്ഞു ഇനി നമ്മൾ ഇതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്ക് കിടക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് സെയിം ടൈൽ തന്നെ വന്നു സീലിംഗ് എല്ലാം വളരെ സിമ്പിൾ സീലിംഗ് ആണ് അല്ലെ ജിപ്സം സീലിംഗ് കൊണ്ടുവന്നു പക്ഷെ ലൈറ്റ്സ് നന്നായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ആ ഫ്ലോറിന് കോൺട്രാസ്റ്റ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള കബോർഡാണ് ശരി വുഡ് കബോർഡ് പിന്നെ നല്ലൊരു കോട്ട് രണ്ട് ഒറ്റ ജൽപാളികൾക്ക് പോകുന്ന മൂന്ന് ഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അല്ലെ ഇവിടെയും അപ്പൊ ആവശ്യത്തിലധികം വെളിച്ചം നമുക്ക് ബെഡ്റൂമിൽ കിട്ടുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് നല്ല വീതി കൂടി ഒരു പാസേജ് തന്നെ പോലെ അവിടെ ശരിക്കും നമുക്കൊരു മേക്കപ്പ് ഏരിയ ആയിട്ട് മാറ്റാം അല്ലേ കാരണം ഫുൾ ലെങ്ത് മിററാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ അറ്റാച്ച് ബാത്റൂം വരുന്നത് അതിൽ ഫുൾ ബോഡിയുടെ ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഫുൾ ബോഡിയുടെ നമ്മുടെ ടു ബൈ ടു സീരീസിലുള്ള ഫുൾ ബോഡി ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ള അപ്പൊ ഇത് നമ്മുടെ മാസ്റ്റർ ആണ് ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം ആണ് ശരിക്കും ത്രൂ ഔട്ട് ടൈലൻഡ് പിന്നെ അതേപോലെ തന്നെ അപ്പുറത്തെ ബെഡ്റൂം കണ്ട പോലെ തന്നെ മൂന്ന് ജനലുകളാണ് അതുപോലെ സീലിംഗ് ഇത്തിരി ഡിഫറെന്റ് ആയിട്ട് ചെയ്തു അല്ലെ ശരിക്കും നമ്മുടെ ഒരു വുഡൻ സീലിംഗ് കൊടുക്കുന്ന രീതിയിൽ അതിൽ ക്രാഫ്റ്റ് വർക്ക് ചെറിയ രീതിയിൽ ആ ഒരു വർക്കും കൊണ്ടുവന്നു അപ്പോൾ എല്ലാം സെയിം തന്നെ ആ കളറിന്റെ കർട്ടനും അതുപോലെ തന്നെ കൊടുത്തിരിക്കുന്നു അല്ലെ പിന്നെ ഇതെല്ലാം നല്ല അത്രയും സോളിഡ് ആയിട്ടുള്ള ടക്കിലുകളാണ് എല്ലാവരും ചെയ്തത് എല്ലാം തേക്കൊണ്ടാണ് അല്ല ഉള്ളത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് പറയാതിരിക്കാൻ പറ്റും അത് അത്ര ഭംഗിയായിട്ടാണ് ഓരോ ഇപ്പൊ ഡോർസ് ആയാലും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത ചെയേഴ്സ് ആയാലും എല്ലാം ഭംഗിയായിട്ടുണ്ട് പിന്നെ ഇതും അപ്പർ മറ്റേ ബെഡ്റൂം പോലെ തന്നെ പാസഞ്ചർ അല്പം വീതി കൂട്ടിട്ട് തന്നെയാണ് അങ്ങോട്ട് കൊടുത്തിട്ടുള്ളത് അവിടെ നമ്മൾ ഒരു മേക്കപ്പ് ഏരിയ അല്ലെങ്കിൽ ഡ്രസ്സിംഗ് റൂം എന്നുള്ള രീതിയിലുള്ള കൺസെപ്റ്റ് ആണ് അവിടെ നിൽക്കുന്നത് പിന്നെ അതിന്റെ ഉള്ളിൽ നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം പോലെ അല്ലേ അറ്റാച്ച് ഫുൾ ബോഡി തന്നെ ചെയ്തിരുന്നു അതായത് ഇതിൽ ചെറിയ മറ്റേത് ഒപ്പക്ക് ഒരു ഐവറി ബ്രൗൺ ആണെങ്കിൽ ഇതിൽ വന്ന് കോട്ട കളറാണ് കോട്ട വൈറ്റ് കോട്ടയും വൈറ്റും ചേർന്ന കോമ്പിനേഷൻ ആണ് അപ്പൊ ഈ ബെഡ്റൂമിലെ ഫുൾ ബോഡിയിലെ കോട്ട കോട്ടയിൽ തന്നെ ഫ്ലോറിൽ മാറ്റിൽ ചെറുതായിട്ട് ഒരു എസെന്റ് ചെയ്തത് സാൻ സീരീസിലുള്ള കോട്ടയാണ് പ്ലെയിൻ ടോട്ടലി പ്ലെയിൻ കോട്ട ആയിട്ടല്ല ചെയ്തില്ല അത് പിന്നെ ഒരു ഫ്ലോർ മോട്ടർ ക്ലോസറ്റ് ഒരു വാഷ് ബേസും കൊടുത്ത് അത്ര ഭംഗിയായിട്ട് ചെയ്തിരിക്കുകയാണ് ഇനി നമ്മളിവിടെ നോക്കിയതിന്റെ അപ്പുറത്തെ സൈഡ് വരുന്നതാണ് നമ്മുടെ കിച്ചൺ ഏരിയ വരുന്നത് അപ്പൊ കിച്ചൺ നമുക്ക് നോക്കല്ലേ ഈ വീട്ടിൽ ഞാൻ വന്നപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കാരണം ഇവിടെ ആളുടെ ബ്രദർ ഉണ്ട് അമ്മയുണ്ട് ബ്രദറിന്റെ വൈഫുണ്ട് മറ്റുള്ളത് എല്ലാവരും ഭയങ്കര സ്നേഹത്തിൽ കാരണം ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഒരു ഭാഗം ഞാനൊന്ന് വീട് ചെയ്യുന്നത് അവർ അത്രയും സന്തോഷത്തോടു കൂടിയാണ് തോന്നുന്നത് എന്റെ പേര് പ്രവീണാണ് അതെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ എല്ലാവരും ഒരേ രീതിയിലാണല്ലേ അപ്പൊ ഒരു ഒരാളാണോ അത് ശരി ആളുടെ പേര് മിസ്സസ് അല്ലേ എന്താ പേര് വരുന്നേ ഗ്രീഷ്മ വർക്ക് ചെയ്യുന്നുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ കാരണം ബ്രദറാണ് രണ്ടുപേരും സെയിം ഫീൽഡാണ് വൈഫ് ബ്രദറിന്റെ വൈഫ് കൊച്ചുങ്ങള് അപ്പൊ അമ്മയുടെ അമ്മ അപ്പുറത്ത് എന്തോ അതിലാണ് അമ്മ കൂടി അമ്മ അപ്പുറത്താണ് അപ്പൊ ആ അച്ഛൻ ജോലിക്ക് പോയിരിക്കുകയാണ് അല്ലെ അച്ഛൻ എന്ത് ജോലി നമ്മുടെ സ്വന്തമായിട്ടുള്ള വൈഫിലുണ്ട് എവിടെ തന്നെ ഇവിടെ തന്നെയാ ഓ ശരി അപ്പൊ അച്ഛൻ ഇന്ന് പുറമെയാണ് അപ്പൊ എല്ലാവരും ചേർന്ന് വളരെ സന്തോഷമായ കൂടുമ്പോ ഇമ്പമുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത് ഇനി നമ്മൾ ഇവിടെ പോകുമ്പോ നമ്മുടെ കിച്ചന്റെ ഏരിയ ആണ് കിച്ചൺ ത്രൂ ഔട്ട് ഒരേ ആണ് നമ്മൾ വന്നിട്ടുള്ളത് ഈ ടൈല് ബ്രദറിന് ഇഷ്ടമായോ ടൈലും കാര്യങ്ങളൊക്കെ ഇഷ്ടമായോ വന്ന് പോലെ ഇഷ്ടമായിരുന്ന വന്ന് കാണുന്നവരെ കുട്ടികളൊക്കെ വന്ന് കാണുന്ന എന്താ അഭിപ്രായം പറയാ നല്ല അഭിപ്രായമാണ് ഉഷാറാണ് അപ്പൊ വർക്ക് കാര്യങ്ങളൊക്കെ നീ ഇപ്പൊ നമ്മുടെ ഓ ശരി ഔട്ടറാണ് വരുന്നത് അല്ലെ ഇപ്പൊ ഒരു മെയിൻ സീസൺ അല്ലേ ഭയങ്കര ചൂടുള്ള ഒരു സീസൺ അല്ലേ സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ് ഈ കിച്ചൺ ഏകദേശം എത്ര ഏരിയ വന്നിട്ടുള്ള നമ്മുടെ കിച്ചൺ ഏരിയ വന്നിട്ടുള്ളത് ഒരു around two hundred square feet താഴെ ടു ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് താഴെയാണ് ഇതെങ്ങനെ ഈ കളർ എങ്ങനെ സെലക്ഷൻ വന്നത് ഈ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ മനസ്സിൽ ഉണ്ടായിരുന്ന അങ്ങനത്തെ ഒരു കളറാണ് ഇഷ്ടം ഉണ്ടായിരുന്നത് കാരണം ഇത് നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും സംശയം തോന്നാവുന്ന ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഗ്രാനൈറ്റിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇത് ഞാൻ നമ്മുടെ വീഡിയോയിൽ പറഞ്ഞു പറയാറ് ഗ്രാനൈറ്റിലും ഹാർഡായിട്ടുള്ള ഫുൾ ബോഡി ആയിട്ട് ഫുൾ ബോഡി എനിക്ക് വേണ്ടിയിട്ട് വരുന്നത് മോളിൽ നമുക്ക് ഇതിന്റെ ചിപ്സ് നമുക്ക് അവൈലബിൾ ആണ് നമുക്കത് ഇതിന്റെ ഉള്ളിൽ കൺസീൽഡ് ആണ് പിന്നെ നമ്മൾ ഒരു ഡയമണ്ട് ഉണ്ട് വളരെ നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് നല്ല ഫിനിഷ് ആണ് ഈ വർക്ക് വന്നിട്ടുള്ളത് പിന്നെ അതിലല്ലാതെ നമുക്ക് ഈ കബോർഡ് വർക്ക് എല്ലാം അതെ നമ്മൾ ഇതെല്ലാം തീമും മറ്റേ തീമും കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലെ ഇപ്പൊ നമ്മുടെ റൂമുകളിൽ ചില കബോർഡിന്റെ തീം കളറാണ് പിന്നെ മറ്റേത് ഇതുകൊണ്ട് ഗ്രാവിറ്റി കൊണ്ടുവരും അത് ചെയ്ത ഒരു പിന്നെ ഇത് നമ്മുടെ ഡൈമെൻഷൻ ഫീൽഡ് പിന്നെ ഒന്നിന്റെ സ്ഥലത്ത് കാർഡ്സ് ഉണ്ടാവും യൂണിറ്റിയിൽ തന്നെ കാണുന്ന ഒരു പ്രത്യേകമുള്ള ടൈം അത് മാർക്കറ്റിൽ കിട്ടാൻ കിട്ടില്ല എന്നല്ല പക്ഷെ ഇത്തിരി റിസ്ക് എടുത്ത് ചെയ്യുന്ന ഒരു മാത്രത്തിന് ടൈലുകൾ കാരണം ഇത്ര ടൈലുകൾ വളരെ കോസ്റ്റ്ലിയാണ് സാധാരണ ടൂ പോയി ഇത്ര വിലയ്ക്ക് ആരും ഉപയോഗിക്കില്ല അത്രയും ഡിഫറെന്റ് ആയിക്കോട്ടെ നല്ല കളർ കോമ്പിനേഷൻ ആണ് പിന്നെ ലൈൻസ് ആണ് അല്ലെ എല്ലാം ചെയ്തിട്ടില്ല ഒരു വുഡൻ കാറ്റഗറിയിലുള്ള ലൈൻസ് ആണ് ചെയ്തിട്ടുള്ളത് വളരെ സ്പേഷ്യസ് ആണ് പ്രോപ്പർ യൂണിറ്റ് ഇവിടെ കൊണ്ടുപോകുന്നത് നമുക്ക് കൈയെത്തി ബുദ്ധിമുട്ടില്ല കാര്യങ്ങളെല്ലാം വളരെ ചേർന്ന് വർക്ക് മതി പറഞ്ഞു അല്ലെ വർക്ക് അപ്പൊ നമ്മുടെ ഈ വീട്ടില് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണും അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ സ്റ്റഡി ഏരിയ വരുന്നു പിന്നെ വാഷ് ഏരിയ വളരെ ഡിഫറെന്റ് ആണ് നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂംസ് അതുപോലെ തന്നെ നമ്മുടെ ഡ്രോയിങ് ഏരിയ അപ്പൊ അത്ര ഭംഗിയാണ് ഇനി മോളിൽ നമുക്ക് രണ്ട് ബെഡ്റൂം ആണ് നമ്മൾ വെച്ചിട്ടുള്ള സെയിം ഡൈനിങ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ടോപ്പ് ഓപ്ഷൻ വന്നിട്ടുള്ള സീരീസിലുള്ള ലെപ്പോത്തിൽ തന്നെ വെച്ചു ലെപ്പോത്തിൽ തന്നെ വെച്ചു നമുക്കുള്ളത് എത്ര കോൺട്രാസ്റ്റ് ആയിട്ടുള്ള സ്റ്റീൽ ഇത് ത്രീ നോട്ട് ഫോർ ഭയങ്കര സോളിഡ് ആണ് അല്ലേ അത്ര സോളിഡ് ആയിട്ടുള്ള ഇത് വെച്ചു പിന്നെ ഇവിടെ നമ്മൾ അത്യാവശ്യം ഇവിടുന്ന് വരുമ്പോ ആ ഒരു ആ ഈ സാനിറ്റി വരുന്നത് ഇവിടുന്ന് ആ സ്പേസ് കിട്ടാൻ വേണ്ടി ഇവിടെ അല്പം നീട്ടിയിട്ടില്ല ഇവിടെ വെളിച്ചത്തിന് പുറകോടെ വന്നു ഫുള്ള് ക്ലാസ് ചെയ്തിട്ടുണ്ട് അല്ലേ അത്രോ പിന്നെ ഇപ്പത്തും നമ്മുടെ വിൻഡോസ് വന്നു പിന്നെ സീലിംഗ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് വന്നു പിന്നെ സെയിം ത്രൂ ഔട്ട് ഓൾ കേറിയ ത്രൂ ഔട്ട് സെയിം തരും പിന്നെ ഡബിൾ ആഫ്റ്റർ ലാൻഡിംഗ് ഏരിയ ആണ് നമുക്ക് പറഞ്ഞത് അതെ ശരിയാ ഇതൊരു ശരിക്കും ഒരു വിസിറ്റേഴ്സ് റൂം പോലെ തന്നെയാണ് പോയി ഉപയോഗിക്കാൻ തോന്നുന്നത് പിന്നെ ടൈൽ രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം ഒരേ കാറ്റഗറിയിൽ തന്നെ അവിടെയുള്ള ടൈൽസിന് അല്പം ഡിഫറെന്റ് ആയിട്ട് നമ്മുടെ ബാത്റൂം മാത്രം ക്രമീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇതിൽ വന്നിരിക്കുന്ന സെയിം ടൈലാണ് അതുപോലെ കസ്റ്റമൈസ് ചെയ്ത് നമ്മുടെ സെറ്റി അതുപോലെ ടീപ്പോയി അതെല്ലാം ചെയ്തിരിക്കുന്നു പിന്നെ ഇവിടെയും ഒരു ടീം യൂണിറ്റിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ് പിന്നെ ഒരു ഫസ്റ്റ് ബെഡ്റൂം അതിന് രണ്ട് ബെഡ്റൂമാണ് മുകളിൽ വരുന്നത് രണ്ട് ബെഡ്റൂമിലും ഡിഫറെന്റ് ആയിട്ടുള്ള ടൈലുകൾ ഒന്ന് നമ്മുടെ ഫോർ ബൈ ടു സീരീസിലുള്ള ഐവറി ബ്രൗൺ കാറ്റഗറിയുടെ നമ്മുടെ ടൈലും ഫ്ലോർ തന്നെ ഫുൾ ബോഡി ആയിട്ടുള്ള മഷ്റൂം സീരീസിലുള്ള കളറാണ് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിന്റെ അച്ചാച്ച മാത്രം നമ്മൾ ചെയ്തിരിക്കുന്നത് ഡബിൾ ചാർജ് കാറ്റഗറിയിൽ പെട്ടോ അത് ശരിക്കും നമ്മുടെ സ്പൈനൽ സീരീസിൽ പെട്ടോ സ്പൈനൽ പിങ്കും സ്പൈനൽ വൈറ്റും ചേർന്ന അത്ര ഭംഗിയുള്ള ഡബിൾ ചാർജ് പെട്ട ടൈലർ പലരും ഡബിൾ ചാർജ് വീടുകളിലെ ബാത്റൂമിൽ ഉപയോഗിക്കുക എന്നൊരു സംശയം പറയാനും പക്ഷെ വളരെ ടൈൽ ഏത് മെറ്റീരിയൽ ഉപയോഗിക്കാം പ്രത്യേകിച്ച് ഒരു വാട്ടർ പ്രൂഫ് കണ്ടീഷനിൽ അത്യാവശ്യം ഉള്ള മെറ്റീരിയൽ ഉപയോഗിക്കുക എന്നുള്ള മാത്രമാണ് അതുപോലെ എപ്പോഴും പറയാറുണ്ട് സെറാമിക് ടൈൽ സെറാമിക് ടൈൽ ഒരു കാലഘട്ടത്തിൽ നല്ല ടൈലുകളാണ് അതിൽ നിന്ന് പിന്നെ മാറ്റി സംബന്ധിച്ച് വെട്ടിപ്പോയ ടൈലുകൾ വന്നപ്പോൾ വെള്ളത്തിന്റെ ആവശ്യം പിടിക്കുന്നത് വളരെ കുറഞ്ഞ ടൈലുകൾ വന്നിരിക്കുന്നു അപ്പൊ പഴയതൊന്നും മോശമല്ല പക്ഷെ പുതിയത് അതിൽ കൂടുതൽ മികച്ചതായിട്ടുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്ത പ്രോജക്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഞാൻ ഇന്ന് ഈ പരിചയപ്പെടുന്ന വീട് നിങ്ങൾക്ക് ഏവർക്ക് ഇഷ്ടപ്പെടും എന്ന് പരിപൂർണമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ് അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളിൽ കാണുന്ന ഈ വീടിന്റെ ഉള്ളിൽ കാണുന്ന സൗകര്യങ്ങളും ഇന്റീരിയറും ഒക്കെ വീട് പണി തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എപ്പോഴും യൂണിറ്റിയിലൊരു ടൈൽ എന്ന് പറയുന്നതിനാൽ ഉപരിയായിട്ട് വീട് പണി ആഗ്രഹിക്കുന്നവർക്ക് അത് ഉപകാരമായി വരാൻ കൂടിയാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും ഇനി അടുത്ത ദിവസം മറ്റൊരു വീടും കാഴ്ചയുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരും പിന്നെ എന്റെ പേജ് നിങ്ങളുടെ സപ്പോർട്ടോട് കൂടിയാണ് Indu Antony the time master എന്ന് പറയുന്ന പേജാണ് എല്ലാം യൂട്യൂബ് ചാനലായാലും ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റ ആയാലും Lindu Antony the time master നിങ്ങൾ നല്ല സപ്പോർട്ട് തരുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിലൂടെ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് അപ്പോൾ തുടർന്നും നിങ്ങൾ എനിക്ക് ആവശ്യമുള്ള നിർദ്ദേശം തരുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ എല്ലാവർക്കും എന്റെ നന്ദി നമസ്കാരം